കാണ്ടുള്ളിൽ കയറിയിട്ട് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കാറിൻ്റെ അകത്തേക്ക് പോയിട്ട് വേണം ക്യാമ്പ് ഇങ്ങനെയാണ് പോണ വഴിക്ക് ആനയുണ്ടോ നമുക്ക് ആനരത്തല്ലേട്ടാ ഇവിടെ ഉണ്ട് അവിടെ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് അവിടേക്ക് ഇരിക്കുന്നുണ്ട് ആനനെ കൊന്നു കഴിഞ്ഞിട്ട് അറക്കാനായിട്ടുള്ള വാളോ ഇതിൻ്റെ എല്ലാവർക്കും നമസ്കാരം ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം സിംബാവിൽ തിരിക്കണ് ഹണ്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുക ആനേനെ വേട്ടയാടാൻ വേണ്ടി വന്നിരിക്കണ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഒതുക്കി നമ്മൾ നമ്മുടെ കാട്ടിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഫുൾ പാക്കിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുക ചേട്ടന്മാർ അപ്പോൾ രാജേട്ടൻ നമ്മളോട് ഉണ്ട് രാജേട്ടൻ അവരാക്കല്ല നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വലിയ നമുക്കിനി അവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് പറയാം അതാ നല്ലത് അല്ലേ ചേച്ചി അവിടെ ഹിഡനായിട്ട് നിൽക്കുന്നുണ്ട് ചേച്ചി ഒരു ക്യാമറ സ്നേഹമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചേച്ചി ഓക്കെ അല്ലേ ത്രില്ലിംഗ് അല്ലേ ഒരാഴ്ചത്തേക്ക് താമസിക്കാനുള്ള താമസ സ്ഥലത്തേക്കുള്ള എല്ലാ ഫുഡും ഫ്രൂട്ട്സ് ഐറ്റംസ് മീറ്റ് ഐറ്റംസ് എല്ലാം വണ്ടിയിലുണ്ട് വെള്ളമടക്കം ഈ വണ്ടിയിലുണ്ട് അപ്പൊ നമ്മൾ കാടിന് നടുക്കിൽ പോയിട്ട് താമസിക്കാൻ പോണത് അപ്പൊ അവിടെ ടെന്റ് ആണോ എന്തിട്ടായിരിക്കും അവിടെ അറിയില്ല ചിലപ്പോൾ പുല്ലുകൊണ്ട് മേഞ്ഞതായിരിക്കും ഓക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ കിട്ടും നമ്മുടെ ഒരു ആഴ്ചത്തെ സാധനങ്ങൾ നമ്മുടെ വണ്ടിയിൽ കയറ്റിട്ട് വിടണത് ആനാന്ന് കിട്ടണുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ കിട്ടി നമ്മള് നമ്മൾ വേഗം പോരണം ഇരിക്കുന്നുണ്ട് തോക്ക് സംഭവങ്ങളൊക്കെ ഓക്കെ തോക്കൊക്കെ ഇരിക്കുന്നുണ്ടോടാ അപ്പോൾ നമ്മൾ കയറുന്നു കേട്ടോ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങാണ് രണ്ട് രണ്ടര മണിക്കൂർ ഇരിക്കണം നമുക്ക് അപ്പോൾ നമ്മൾ വേട്ടയ്ക്ക് ഒരുങ്ങി ചേട്ടാ വെറും നിമിഷങ്ങൾ മാത്രം വേട്ടയ്ക്ക് എന്താ പ്രാക്ടീസ് സെഷൻ എന്നാണ് നാളാണോ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നോക്കും നമ്മൾ ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഇന്ന് നോക്കും ഓക്കെ പെർഫെക്റ്റ് ആഫ്രിക്കൻ യാത്രയുള്ള ഓർമ്മകൾ നമുക്ക് തിരിച്ച് നമ്മൾ പിടിക്കേണ്ട പിന്നെ ബുലാവയ സിറ്റിക്ക് വേറെ പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ എസ് കെ പൊറ്റക്കാട് സാറ് യാത്ര തുടങ്ങിയത് ആഫ്രിക്കൻ യാത്ര തുടങ്ങിയത് ഈ ബുലാവായെന്നാണ് ബുലാവായാണ് ശരിക്കും ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് സിറ്റി വരുന്നത് ബുലാവായാണ് നമ്മൾ ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ തന്നെ ഓരോ സ്ട്രീറ്റിന് ഓരോ പേരും എല്ലാം ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് ഈ ബുലാവായ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ബുലവായ സിറ്റിയിൽ നിന്ന് നേരെ ഇനി കാറിൻ്റെ അകത്തേക്കാണ് പോകുന്നത് നമുക്കിനി ഒരു രണ്ട് മണിക്കൂർ നേരം കൊണ്ട് കാറിൻ്റെ അകത്തേക്ക് എത്തണം സിംബാബ് ഗവൺമെന്റിന്റെ സ്ഥലത്തേക്ക് എത്തിരിക്കണം ഇവിടെ നിന്ന് ഒരാളെ നമുക്ക് എടുക്കണം അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ park wild life management authority എന്ന് പറയും നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് പോലെ തന്നെ ഒരു സെക്ഷനാണ് ആണ് അപ്പൊ എൻഡേഞ്ചേർഡ് ഗെയിമിനെ ഏതെങ്കിലും ഹണ്ട് ചെയ്യണമെങ്കിൽ എൻഡേഞ്ചേർഡ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന lion cheetah tiger rhino hippo ഇവരൊരു സ്പെഷ്യൽ പെർമിഷൻ വേണം ഇവര് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാവും അവരായിരിക്കും നമുക്ക് ഈ പാസ് നമ്മുടെ പാസ് ഒക്കെ കറക്റ്റ് ആണോ ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച ആനിമലിനെ തന്നെയാണ് വെടിവെക്കുന്നത് അത്രയും പ്രായമുള്ളതിനാണ് എല്ലാം ഇവര് ചെക്ക് ചെയ്യും അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അപ്പൊ അവരെ കളക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഞങ്ങൾ വന്നേക്കാണ് ഇയാളെയും കൊണ്ടായിരിക്കും നമ്മളിനി നമ്മുടെ യാത്രയിലേക്ക് പോകുന്നത് ഫുൾ പാക്കാണ് നമ്മൾ അങ്ങനെ കാരണം ഓൾറെഡി എന്റെ പെർമിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ ഷൂട്ട് ചെയ്യാനുള്ള ഇനി അവര് അതിന്റെ കൂട്ടത്തിൽ വരും എന്തായാലും നമുക്ക് പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യട്ടാ അപ്പൊ നമ്മൾ ആൾക്കാരെ കയറ്റി നമ്മളെ യാത്ര തുടങ്ങോട്ടെ കാട്ടിലേക്ക് ബാക്കിൽ രണ്ട് പേര് കയറി രണ്ടാം മൂന്ന് പേര് കയറിയിട്ടുണ്ട് സൗണ്ട് കേൾക്കണ്ട ബാക്കിൽ എത്ര പേര് കയറി എന്നറിയില്ല കേട്ടാ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം ഇവിടുന്ന് ചെറിയൊരു ഡ്രൈവ് ഉണ്ട് കേട്ടോ രാത്രിയാവും നമ്മൾ കാട്ടിലേക്ക് എത്തുമ്പോൾ അപ്പോൾ നമ്മുടെ പി എച്ച് പ്രൊഫഷണൽ ഹണ്ടർ പോണ വഴിക്ക് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റിയിട്ടാണ് പോണത് പോണ വഴിക്ക് ഞങ്ങൾ ഉരുളങ്കിഴങ്ങ് വാങ്ങി ചീര വാങ്ങി എല്ലാ സാധനവും മേടിച്ചിട്ടാണ് നമ്മൾ കാറിൻ്റെ അകത്തേക്ക് പോണത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നേരത്തെ ഡ്രൈവിൽ കൂടുതൽ നേരം ചർച്ച ചെയ്ത് ആനനെ വെടിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആനനെ നമ്മൾ എത്ര ഈസി ആയിട്ട് വെടിവെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു അങ്ങനെ കാടായ കാടൊക്കെ താണ്ടി നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അകത്താണ് നമ്മുടെ ക്യാമ്പ് വരുന്നത് ഏകദേശം ഒരു മണിക്കൂർ യാത്ര തന്നെ നമുക്ക് മണ്ണിട്ട് വഴി കൂടെ യാത്ര ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ക്യാമ്പിൽ എത്തിച്ചേരാനായിട്ട് ക്യാമ്പിലത്തെ വിശേഷങ്ങളൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഹണ്ടിങ്ങിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നമ്മളെ പി എച്ച് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നേട്ടാ രാജേട്ടന് ചേച്ചിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യം കുഴപ്പമുണ്ടായില്ല അപ്പൊ എനിക്ക് കുറെ സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഹണ്ടിങ്ങിന് മുമ്പ് എത്ര മീറ്റർ ബാക്കിൽ എത്ര മീറ്റർ മുമ്പിലൊക്കെ നിൽക്കണമെന്ന് ഒരു സംശയം ഉണ്ടാവില്ല ഞാനും കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചു എന്റേതായ സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണ വളരെ സംശയങ്ങൾ ഉണ്ടാവല്ലോ ആനനെ വീഡിയോ പോണേ പ്രത്യേകിച്ച് എന്റെ ആദ്യത്തെ ഹണ്ടിങ് വീഡിയോ തന്നെ നനയാണ് ഉപയോഗിക്കണേ അപ്പം അതിൻ്റെതായ അറിയില്ലായ്മ നമുക്ക് നന്നായിട്ടുണ്ടായി അപ്പൊ ആ ഒരു സംശയങ്ങളൊക്കെ ചോദിച്ച് എല്ലാവരും ചിരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു ചിരിയോടൊപ്പം തന്നെ ഒരുപാട് ഡേഞ്ചറും അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ആന വലിയ മൃഗമാണ് നമുക്ക് വേഗം വെടി വയ്ക്കാന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷേ ആനയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു അതെന്താന്ന് നമുക്ക് പതുക്കെ വഴിയെ പറയാം എന്തായാലും ക്യാമ്പിലേക്കുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയായി നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് അകത്തേക്ക് കയറാനായിട്ട് നോക്കി വഴി നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് രാത്രി ആയാലും വഴി കിട്ടുന്നില്ല കാടിന്റെ അകത്ത് ഈ മണ്ണിന്റെ വഴി ആയാലും ഒരുപാട് വഴികൾ കയറി പോണ കാരണം നമ്മുടെ പി എച്ചിനും ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റി അപ്പം ഞങ്ങളിങ്ങനെ വഴിയൊക്കെ നോക്കി ഇങ്ങനെ പതുക്കെ ഇരിക്കുക നമുക്കൊരു ഇരുപത് കിലോമീറ്റർ ഈശോ ഇരുപത് കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് പോകണം കാടിൻ്റെ അകത്തേക്ക് അവിടെയാണ് നമ്മളൊന്ന് ക്യാമ്പ് ചെയ്യാൻ പോണത് അകത്ത അകത്തെ ആണ് നമ്മളൊന്ന് കാഴ്ചവെക്കാൻ പോണത് അങ്ങനെ നമ്മുടെ ട്രെയിനിങ് വന്നു കാടിന്റെ അകത്തേക്കുള്ള ട്രെയിനിങ് നമ്മൾ വന്നു നമ്മളിങ്ങനെ മണ്ണിൻ്റെ വഴി കൂടെ അങ്ങനെ ഇരുപത് കിലോമീറ്റർ നമുക്ക് ഇതിലെ കയറി പോണട്ടാ ആള് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് നേരെ വെച്ചുട്ടാ കണ്ണകത്തേക്ക് പോകാനായിട്ട് എന്തായാലും നമ്മുടെ സംബന്ധിച്ച് ത്രില്ലിംഗ് യാത്ര ആഫ്രിക്കയിൽ നിന്ന് നമുക്ക് ത്രില്ലിംഗ് അടുപ്പിച്ചിട്ടുള്ളൂ നമ്മുടെ ത്രില്ലിംഗ് യാത്ര സ്റ്റാർട്ട് ചെയ്യണോട്ടാ കാടിൻ്റെ അകത്ത് രാത്രി പോകണം നമ്മൾ ആ വെടി വെടിവെക്കാൻ പോട്ടെ നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ മോൾ രണ്ടുപേരിരിക്കണ്ടേടാ അപ്പോൾ നമ്മൾ തുടങ്ങി നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ ആന മൃഗങ്ങളെ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോണേ ആനനൊക്കെ നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ സ്പോട്ട് ചെയ്യണോ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു മൂഡ് തന്നെ കേട്ടാ ആഫ്രിക്കയിൽ കാടിൻ്റെ അകത്തൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് കൂടിയാണ് അങ്ങനെ കാടായ കാടും നാടായ നാടും പുഴയായ പുഴയൊക്കെ കടന്നുകൊണ്ട് നമ്മളിത് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ആനകളങ്ങനെ അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ പുഴയല്ലേ ചെറിയൊരു പാനമണി ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല ഒരുപാട് അകത്തേക്ക് കയറി നമ്മൾ സാധാരണ ആഫ്രിക്കൻ യാത്രകളിൽ മണ്ട വഴി എന്ന് പറയുമ്പോൾ നല്ല സ്പീഡിൽ പോകാൻ പറ്റിയ വഴികളാണെന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഇതൊരു ഫെൻസിങ്ങിൻ്റെ അകത്തുള്ള ഒരു ഹണ്ടിങ് അല്ല അതാണ് അതിൻ്റെ വേറൊരു യാഥാർത്ഥ്യം നമ്മൾ സാധാരണ ആഫ്രിക്കയിലെ ഹണ്ടിങ് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഫെൻസിങ്ങിൻ്റെ അകത്തൊരു മൃഗത്തിനിട്ടിട്ട് നമ്മൾ ഹണ്ട് ചെയ്ത് വരാം അതായത് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഓപ്പൺ വനത്തിൽ തുറന്ന് തുറസായ വനത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ആനനെ വെടിവെക്കാൻ പോണത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ത്രില്ലിങ്ങും അതിൻ്റെ ഒക്കെ വേറെ വേറൊരു തലത്തിലാണ് അപ്പം എന്തായാലും നമുക്ക് ക്യാമ്പിലേക്കുള്ള യാത്ര തുടരാം ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചടിക്കണ് നല്ല പടപടിക്കുന്നുണ്ട് പി എച്ച് പി എച്ചിൻ്റെ മാക്സിമം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത് നേരം വൈകി രാത്രിയായി അപ്പോൾ പുള്ളിക്കാരൻ ചെറിയ ടെൻഷനൊക്കെ ആയി തുടങ്ങി പിന്നെ ഇതൊക്കെ ഒരു ത്രില്ലായി എടുത്താലല്ലേ നമുക്കൊരു രസമുള്ളൂ അപ്പോൾ നമ്മൾ ആ രസത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഇവിടുത്തെ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും അകത്ത് കയറി പോടാ റൈറ്റിലേക്ക് പോടാ അതെ അതെ അതെ അതെ കാടിൻ്റെ ഉള്ളിൽ കാട് കിട്ടണ ആ കേസിലേ നമ്മളെ അച്ഛൻ തന്നെടാ കാടിൻ്റെ അകത്ത കാട്ടിലേക്ക് പോണ ഈശ്വര പോണ വഴിക്ക് ആനയുണ്ടാവോ രാജേട്ടാ തോക്കെടുത്ത് വെക്കണം നമുക്ക് Right here. വരെ തോക്കെടുത്തേക്കാണ് നല്ലത് എപ്പോ വേണേം പിടിക്കാം ആനരെ സാമ്രാജ്യത്തേക്ക് വരണ്ട നമ്മള് ആളിതിൻ്റെ ഉള്ളിൽ കൂടെ പടക്കണ് പെടാന്ന് പറഞ്ഞ നിന്ന് പടയ്ക്കണ ഒരാള് വേറെ വണ്ടി വരില്ല എന്നുള്ള വിശ്വാസത്തോടെ പടയ്ക്കണമെന്നാണ് തോന്നണത് വെള്ളച്ചാക്ക വെള്ളച്ചാക്ക ആനയുടെ തലയാ എലിഫൻ എലിഫന്റ് ഹെഡ് എലിഫന്റ് കണ്ട ആനരല്ല കണ്ട ദേ ആനര ഹെഡ് വെരി സിമ്പിൾ ക്യാമ്പാ നമ്മുടെ ക്യാമ്പ് എത്തിയിട്ടാണ്ടാ അവിടെ ആനര ഹെഡുകൾ ഇങ്ങനെ വെച്ചിരിക്കട്ടാ ഈശ്വരാ നമ്മുടെ ക്യാമ്പ് എത്തി കാടിൻ്റെ അകത്തുള്ള ക്യാമ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ ആൾക്കാരുണ്ട് ഇവിടെ ആൾക്കാരെന്തോടെ കുക്കിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യണ്ട് രാജേട്ടാ ആനയുടെ തലയാണല്ലോ ഇവിടെ ഇരിക്കണേ ഏ ആനയുടെ തല ഇരിക്കണേട്ടാ ആന മാത്രല്ലോ അല്ലേ രാത്രി ഒരു ഈശോ ആനയുടെ തല ഏട്ടാ ഇവിടെ ഉണ്ട് അവിടെ എന്തൊക്കെ ഇരിക്കണ്ട അവിടെയൊക്കെ ഇരിക്കണ്ട് പരിപാടി വേറെ ലെവലിലേക്ക് പോണട്ടോ എപ്പിസോഡുകളിലെ ഗാംഭീര്യം കൂടി തുടങ്ങി നമ്മുടെ ആന നടന്നു പോയില്ല അപ്പൊ നമ്മള് താമസിക്കണ ടെന്റിന് ഈ കാണണടാ ഇവിടെ മലേറിയയുടെ പ്രഹര പ്രഹര ശക്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആനയുടെ പല്ല് സൈഡ് ഇവിടെ വേറെ ആനയുടെ ഹെഡ് ഇട്ടോ എന്തുട്ടാ ഔട്ടല്ലേ ഇവിടെ പിടിക്കാൻ പറ്റാത്ത സംഭവം ഇവിടെ നോക്കിയാ ആനയുടെ ഹെഡ് നമ്മൾ കേട്ടാ ഇനി പകല് കാണിക്കാം ആ കൊമ്പിൻ്റെ മുകളിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആനയുടെ ഇല്ലുണ്ട് കേട്ടാ അപ്പോൾ രാജാരം കിടക്കുന്ന ടെൻ്റ് അത് ഇത് നമ്മുടെ കിച്ചനാണ് കേട്ടാ നമ്മുടെ ബാഗ് അവിടെ വെക്കുന്നുണ്ട് കേട്ടാ നമുക്ക് ഫുഡ് അടിക്കാൻ റെഡി കഴിഞ്ഞ് നമുക്ക് അതിനുള്ളിൽ കയറി ഫുഡ് അടിക്കാം വേറെ രണ്ട് മൂന്ന് ഹട്ടുകളുണ്ട് ഇവിടെയാണ് ഇതാണ്ട നമ്മുടെ കിച്ചൺ നമ്മുടെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൽ ഇതായ ഇവിടെ രാവിലെ കോഫിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പ്ലേറ്റുകളുണ്ട് ഇവിടെ മദ്യങ്ങൾ ഇരിക്കുന്നുണ്ട് വിസ്കി ഇരിക്കുന്നുണ്ട് ബ്രാൻഡി വോഡ്ക ജ്യൂസ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ തീ കായാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് ഇവിടെ ചെറിയൊരു സോഫ സെറ്റ് കല്ലക്കിട്ടത് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇരിക്കും തീ കായാം ചെറിയ തണുപ്പുണ്ട് ഇപ്പോൾ അങ്ങനെ പല്ലൊക്കെ ഇവിടെ വെറുതെ വെറുതെ ഇട്ടിരിക്കാം കേട്ടോ നോക്കിയാൽ അങ്ങനെ പല്ല നമ്മൾ കാണട്ടോ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ കണ്ടന്റിന്റെ പള്ളി പെരുന്നാളാട്ടാ ഒരു രക്ഷയില്ലാത്തൊരു അനു ഫീലിംഗ് ആണ് രാവിലെ എങ്ങനെയാണെന്ന് അറിയില്ല രാവിലെ നമുക്ക് രാവിലെ എനിക്കും അറിയാം എന്നിട്ട് അവസ്ഥ നല്ല കാര്യം എന്തായാലും നാളെ മുതൽ നമ്മുടെ വേട്ട തുടങ്ങണ് അതിനു മുമ്പ് നമുക്ക് ഇവരുടെ സ്പെഷ്യൽ ഫുഡ് എന്നവരുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ സ്പെഷ്യൽ ഫുഡ് എന്താ നമുക്ക് നോക്കാം വണ്ടിൻ്റെ സാധനങ്ങൾ ചേട്ടന്മാർ ഇറക്കണം കേട്ടോ ഇവിടെ ഫോറസ്റ്റിന്റെ ആൾക്കാർ ഇവിടെ കുറെ ഉണ്ട് നമുക്ക് ഒരാഴ്ച താമസിക്കാനുള്ള അല്ലെങ്കിൽ കഴിക്കാനായിട്ടുള്ള ഭക്ഷണവും വെള്ളം ഒക്കെ നമ്മൾ കാടിനുള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുക കേട്ടോ ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇവിടുത്തെ സലാഡുകൾ കോക്കു സംഭവങ്ങളൊക്കെ ഉണ്ട് ഹലോ അങ്ങനെ കൊന്നു കഴിഞ്ഞിട്ട് അറക്കാനായിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ വണ്ടി ചൂടായിട്ടുണ്ടെന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഹട്ടുകളാട്ടാ നമ്മൾ താമസിക്കുന്ന ഹട്ട് ഈ കാണണം കേട്ടോ അപ്പൊ അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ഉണ്ട് ബീഫ് കീമ നൂഡിൽസ് സലാഡ് കേട്ടോ നമ്മൾ വിചാരിച്ച അത്ര സ്പെഷ്യൽ ആയിട്ടില്ല എന്തെങ്കിലും അടിപൊളി ഉണ്ട് കേട്ടോ രാജരാ സ്പെഷ്യൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഹെവി സാധനം വന്നിട്ടുണ്ട് ഇത് സ്പഗറ്റിയാണ് സ്പഗറ്റി ഉണ്ട് പിന്നെ ഇത് ഒരു ലോക്കൽ ചില്ലിയാണ് നല്ല സ്പൈസി എന്ന് നല്ല സ്പൈസിയാ സ്പാഗറ്റിയും ഇതും വെജിറ്റബിൾ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി so what we call a